السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ഇന്ത്യൻ യുവത്വത്തിൻ്റെയും വിദ്യാർത്ഥിത്വത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് അതിൻ്റെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ വിഭജനത്തിൻ്റെ വക്താക്കൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് അറിയുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ രാജ്യത്തെ പൗരന്മാരെ വിഭജിച്ചുകൊണ്ടുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിയമമായി വന്നതിന് ശേഷം ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജനരോക്ഷവും പ്രതിഷേധവും അടങ്ങുന്നില്ല പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ സമരഭൂമിയിലെ ആളിക്കത്തുന്ന സമരജ്വാലകൾ കാണുമ്പോൾ ഇന്ത്യക്കാരായ മുഴുവൻ ആളുകൾക്കും സങ്കടത്ത് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കണ്ണുനീരാണ് വരുന്നത് ഒരേ സമയം സന്തോഷിക്കുവാനും വിഷമിക്കുവാനും പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിനുണ്ട് എന്താണ് സങ്കടമെന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്തെ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആവർത്തനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ക്യാമ്പസുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശസ്തമായ കലാലയമുറ്റത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും ഇന്ത്യ രാജ്യം സങ്കുചിത ദേശീയ വാദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പലപ്പോഴും നാം ആശങ്കപ്പെട്ടെടുത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനും ഹൃദയത്തിനും വേദനിച്ചപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉണർന്നെണീക്കുന്ന ഉയ ഉയർത്തെണീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യത്തിൻ്റെ ആത്മാവിനെ കുത്തി നോവിച്ചവർ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ വിസ്മരിച്ചുകൊണ്ട് വിഭജനത്തിൻ്റെ കാഹളം മുഴക്കുന്നവർക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മെ സന്തോഷിപ്പാ സന്തോഷിപ്പിക്കാതിരിക്കോ സഹോദര അതേസമയം വളരെ സമാധാനത്തോടുകൂടെ ദേശീയവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിനെതിരെ ഇന്ത്യ രാജ്യത്തെ നിറവ്യത്യാസമില്ലാതെ ആശയ ആദർശ മതവിശ്വാസങ്ങളുടെ വൈജാഥ്യമില്ലാതെ ഈ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന പുതുതലമുറ ഒന്നിച്ച് ഉണർന്നെണീക്കുമ്പോൾ അവരെ അവരെ വീണ്ടും വിഭജിച്ച് അടക്കി നിർത്താൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും നമ്മുടെ രാജ്യത്ത് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു വിഭജനത്തിനെതിരെ പോരാടുന്ന യുവജനങ്ങളിൽ നിന്ന് പുതിയ രക്തസാക്ഷികൾ കടന്നു വരുന്നു ജാമിയ അടക്കമുള്ള ജാമിയ മില്ലിയ അടക്കമുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അടക്കമുള്ള രാജ്യത്തെ വിവിധ കലാലയങ്ങളിലെ ഈ ദേശീയ പ്രാധാന്യവും അന്തർദേശീയ പ്രാധാന്യവുമുള്ള വിഷയത്തിനെതിരെ പോരാടുന്നവർക്കെതിരെ പോലീസ് രാജ്യം നടപ്പാക്കുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങുന്ന ക്യാമ്പസ് അടച്ചിടേണ്ടി വരുന്ന ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് കൈക്കും കാലിനും ശരീരത്തിനും പലയിടങ്ങളിലും അപകടവും പരിക്കും പറ്റുന്ന കാഴ്ച ഈ രാജ്യത്തെ ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട് ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കണ്ണുനീർ ഒരുപോലെ വാർക്കുന്ന രാജ്യം പക്ഷേ ഒരു കാര്യം നാം ഇതിനിടയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് ഒരേ സമയം വിഭജന നിയമം പാസാക്കിയ ആളുകൾ തന്നെ രാജ്യം ഒന്നിച്ച് പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധ കടലിലേക്ക് വീണ്ടും വിഭജനത്തിന്റെ കാടിറക്കുന്ന അതിദയനീയമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയയും അലിഗഡ് മുൻസിം യൂണിവേഴ്സിറ്റിയും പ്രത്യക്ഷത്തിൽ തന്നെ മുസ്ലിം ഇസ്ലാം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ലോകപ്രശസ്തമായ കലാലയങ്ങളിൽ ഏറ്റവും പേരും പെരുമയുമുള്ള സ്ഥാപനങ്ങളാണ് അവിടെ മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികളും ഇതര മതസ്ഥരും പഠിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ട ആ പ്രതിഷേധ ജാല നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് കണ്ടപ്പോൾ എന്താണ് ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് നടപ്പാക്കാൻ പോകുന്ന പുതിയ വിഭജന നിയമത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കാലുകൾ ആശങ്കപ്പെടേണ്ടവരും വീണ്ടു വിചാരത്തിന് തയ്യാറാണ്ട ആവേണ്ടവരുമായ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ജാമിയയുടെ മുറ്റത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് മുഴുവനും അലയടിച്ച ഈ പ്രതിഷേധത്തെ ഒരു മതത്തിൻ്റെ മതവിശ്വാസികളുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമുണ്ടായി പ്രതിഷേധക്കാരുടെ വസ്ത്രം കണ്ടാൽ മനസ്സിലാകും പ്രതിഷേധത്തിൻ്റെ വേരെവിടെയാണെന്ന് ആരാണ് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രധാരണയിൽ നിന്ന് മനസ്സിലാകും എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ പിന്നിലുള്ള വികാരം പക്ഷേ നമ്മുടെ രാജ്യത്തെ ഉണർന്നു നിൽക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും വളരെ വളരെ കൂടുതൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഗുരുതരമായി പ്രയാണത്തിൽ മനംനൊന്തിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കലാലയങ്ങളിൽ നിന്ന് ഇതാ മുഴുവൻ വിദ്യാർത്ഥികളും പുറത്തിറങ്ങിയിരിക്കുന്നു മുംബൈയിലെ Tata institution institution of social science അടക്കമുള്ള മദ്രാസിൽ ഐ ഐ ടിയും ബംഗളൂരിലെ വലിയ ലോകപ്രശസ്തമായ സ്ഥാപനങ്ങളിലും ബനാറസിലെ ഹിന്ദു സർവകലാശാലയടക്കമുള്ള കേരളത്തിലെ ഗ്രാമ നഗര പ്രാന്ത പ്രദേശങ്ങളും മുഴുവൻ കലാലയങ്ങളും ഒരുപോലെ ഈ വിഭജന അജണ്ടകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഞാൻ നമ്മൾ കണ്ടത് സന്തോഷിക്കാതിരിക്കാൻ വകുപ്പില്ല സഹോദര നാം ഈ സമയത്തല്ലാതെ ഇനി ഇന്ത്യക്കാരനായതിൻ്റെ പേരിൽ എപ്പോഴാണ് ഇനി നമ്മൾ അഭിമാനം കൊള്ളുക കാരണം എന്താണ് മുസ്ലിം സമുദായമാണ് പ്രതിഷേധങ്ങളുടെ പിന്നിലൊന്നും കലാപമാണ് ലക്ഷ്യമൊന്ന് വരുത്തി തീർക്കാൻ സമാധാനപരമായി സമരം ചെയ്തവർക്കെതിരിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുന്നവരും പ്രശ്നം സൃഷ്ടിക്കുന്നവരും മുസ്ലിമുകളാണെന്ന് വരുത്തി തീർത്ത് ബ്രിട്ടീഷുകാരൻ നടപ്പാക്കിയ ഹിന്ദു മുസ്ലിം വിഭജനമെന്ന ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കിടയിലും അനൈക്യം സൃഷ്ടിച്ച് ഭരിക്കുക എന്ന മനോഭാവം തന്നെയാണ് ഈ പ്രതിഷേധ കടലിനിടയിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടപ്പാക്കുന്ന ഹിജൻ ഹിഡൻ അജണ്ട എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ കാട് ഈ വിഭജനത്തിന്റെ രണ്ടാമത്തെ ഇപ്പോൾ പുറത്തെടുത്ത കാട് ഈ രാജ്യത്തെ മുക്കുമൂലകളിലും നഗരങ്ങളിലും ക്യാമ്പസുകളിലുമുള്ള ഇന്ത്യൻ യുവതയും ഇന്ത്യൻ വിദ്യാർത്ഥിത്വവും അറബിക്കടലിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രം വായിക്കണം സഹോദരന്മാരെ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിച്ച കാലത്തൊക്കെ ഈ രാജ്യത്തെ യുവജനങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് വക്കം അബ്ദുൽ ഖാദറിന്റെ കഥയും ഉധം സിംഗിന്റെ കഥയും ഭഗത് സിംഗിന്റെ കഥയും വായിക്കുക പുതിയ തലമുറ ഉധം സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സിഖ് വംശജനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കഴുമരത്തിലേക്ക് കയറ്റുമ്പോൾ കഴുമരത്തിലേക്ക് കയറ്റാൻ ഒരു വലിയ കാരണമുണ്ട് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി പഞ്ചാബിലെ ജാലി ഹാലാബാഗിൽ ലോകം കണ്ട അതിക്രൂരമായ ജനങ്ങളെ മുഴുവനും വെടിവെച്ചു കൊല്ലുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഇന്ത്യൻ ജനതയെ തുരുതുരാ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ തന്റെ രാജ്യത്ത് ചെന്ന് വെടിവെച്ചു കൊന്ന ധീരദേശാഭിമാനിയായ ചെറുപ്പക്കാരനാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന പഞ്ചാബുകാരനായ സിഖ് വംശജൻ ആ ചെറുപ്പക്കാരൻ കഴുമരത്തിലേറ്റപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ബ്രിട്ടീഷ് അധികൃതർ ചോദിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹത്തെ കഴുമരത്തിലെ അദ്ദേഹത്തെ കഴുമരത്തിലേക്ക് ഏറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പതി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് കഴുമരത്തിലേറ്റുന്നത് കഴുമരത്തിലേക്കേറ്റുന്നതിന് മുമ്പ് ഉദം സിംഗിനോട് ചോദിച്ചു നിന്റെ പേരെന്താണ് എന്ന് കരുതിക്കൂട്ടിയുള്ള ആ ചോദ്യത്തിന് അതിരേറെ കരുതിക്കൂട്ടിയുള്ള ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചു ഭരിക്കാൻ വേണ്ടി നൂറ്റാണ്ടിലേറെ കാലം ഹീനവും ക്രൂരവും നീചവുമായ ചൈതികൾക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ്കാരുടെ മുന്നിൽ ലണ്ടനിലും ബ്രിട്ടനിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് എന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് അതെ ഇത് തന്നെയാണ് ആധുനിക ഇന്ത്യയിലെ ഈ വിഭജന ബില്ലിനെതിരെ വിഭജന നിയമത്തിനെതിരെ രൂക്ഷമായ സമാധാനപരമായ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആത്മാവാകുന്ന നാനാത്വത്തിൽ ഏകത്വമെന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുഴിച്ചുമൂടാൻ ഒരു വിഭജനത്തിന്റെ വക്താക്കൾക്കും അവസരം നൽകില്ലെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തോടെ നടക്കുന്ന ഇന്ത്യൻ ക്യാമ്പസുകളിലെ യുവത്വത്തിന്റെയും വിദ്യാർത്ഥിത്വത്തിന്റെയും പ്രതിഷേധത്തെക്കുറിച്ച് പറയാനുള്ളത് ജാമിയ മില്ലിയയിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ ലൈബ്രറിയിലും ഹോസ്റ്റലുകളിലും ക്രൂരമായി മർദ്ദിച്ചിട്ട് മുസ്ലിം വിദ്യാർത്ഥികളാണ് പ്രതിഷേധത്തിന്റെ പിന്നിലൊന്നും കലാപത്തിന്റെ പിന്നിലൊന്നും വരുത്തി തീർത്തപ്പോൾ ഈ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ വിഭജനത്തിന്റെ ആൾക്കാരോടൊപ്പം നിൽക്കുമെന്നായിരുന്നു അവർ ധരിച്ചത് പക്ഷേ തെറ്റിപ്പോയി സഹോദരന്മാരെ ഉദം സിംഗിന്റെ ചരിത്രം പാടി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉദം സിംഗിനോട് ചോദിച്ചു നിന്റെ പേരെന്താണ് നീ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട് അതിവിടെ അടിവരയിടേണ്ട കാര്യമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു സിഖുകാരനായിട്ടല്ല ഈ കഴുമരത്തിന്റെ മുന്നിലേക്ക് വന്നത് ഞാൻ ഒരു സിഖുകാരനെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി വന്നത് അതേ സമയത്ത് റാം എന്ന ഹിന്ദുവും മുഹമ്മദ് എന്ന മുസൽമാനും സിംഗ് എന്ന് പറയുന്ന സിഖുകാരനും ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വമെന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ജനകോടികളുടെ പ്രതിനിധിയാണ് ഞാൻ എന്നാണ് അതെ ജാമിയ മില്ലിയയിൽ ഈ നിയമത്തിനെതിരെ പോരാടാൻ വന്ന വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് മുംബൈ ഐ ഐ ടിയിലെയും മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മദ്രാസ് ഐ ഐ ടിയിലെയും ഹിന്ദു ബനാറസ് സർവകലാശാല ബനാറസിലെ ഹിന്ദു സർവകലാശാലയിലെയും അതുപോലെ തന്നെ തെലുങ്കാനയിലെ ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും ബാംഗ്ലൂരിലെയും കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഭുവനേശ്വർ അടക്കമുള്ള ഒറീസ അടക്കമുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അലയടിക്കുന്ന പോരാട്ട ഭൂമികയിലെ മുഴുവൻ വിദ്യാർത്ഥികളും പറയുന്നത് അത് തന്നെയാണ് ജാമിയ മില്ലിയിലെ വിദ്യാർത്ഥികളുടെ പോരാട്ടം അത് മുസൽമാന്റെ പോരാട്ടമല്ല അത് ഹിന്ദുവിന്റെ പോരാട്ടമല്ല അത് സിഖുകാരന്റെ പോരാട്ടമല്ല അത് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ നെഞ്ചിലേറ്റുന്ന ജനകോടികളാകുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെയും പോരാട്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കറിയാം മഹാനായ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മലയാളിയായ ഒരു ചെറുപ്പക്കാരന്റെ കഥ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്താം തീയതിയില പത്താം തീയതിയാണ് അദ്ദേഹത്തെ കഴുമരത്തിലേറ്റുന്നത് കഴുമരത്തിലേക്ക് ഏറ്റുന്നതിന് മുമ്പ് തന്റെ പിതാവിന് അദ്ദേഹം ഒരു കത്തയക്കുന്നുണ്ട് വിശുദ്ധ റമദാനിലായിരുന്നു ആ അദ്ദേഹത്തിന്റെ വീരമൃദു വീരമൃദു നടന്നത് നാം മനസ്സിലാക്കണം ആ വാപ്പയെ സമാശ്വസിപ്പിച്ച് കത്തെഴുതിയിട്ട് കഴുമരത്തിലേറ്റാൻ നേരത്ത് എന്താണ് അന്ധഭിലാഷം എന്ന് ചോദിച്ചു വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞു എന്നെ ഒന്നിച്ച് തൂക്കിലേറ്റുന്നത് എനിക്കിഷ്ടമില്ല അതേസമയം എന്നോടൊപ്പം പിടിക്കപ്പെട്ട ഹിന്ദുക്കളും മറ്റുള്ളവരുമായ വിവിധ മതസ്ഥരായ ആളുകളുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ഈ രാജ്യത്തിന് പോരാടിയത് അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് പോരാടിയ ഞങ്ങളെ ഒന്നിച്ച് തൂക്കിലേറ്റണമെന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ അതെ ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കണ്ട എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ യുവത ലോകത്തോട് പറയുന്നത് പക്ഷേ പ്രതിഷേധാഗ്നികൾ ആളിക്കത്തുമ്പോ ഈ കത്തുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് ഒരിക്കലും നാളെയും ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നമുക്ക് ആവശ്യമാണ് നാളെയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് നമുക്ക് ആവശ്യമാണ് അത് പ്രതിരോ പ്രതിഷേധത്തിന്റെ പേരിൽ ചില ആളുകൾ കരുതി കൂട്ടി ശ്രമിക്കുമ്പോൾ അതിൽ നമ്മൾ വശം പാടില്ല പ്രിയപ്പെട്ട സഹോദര വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം എത്ര അർത്ഥവത്തമാണ് ഇത് വളരെ ചീത്തയായ കാര്യങ്ങളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കണം പ്രതികരിക്കേണ്ടി വരും ചിലപ്പോൾ പ്രതിഷേധിക്കേണ്ടി വരും ചിലപ്പോൾ ജാദിൽ ഹുംബില്ലത്തിയ ഹസൻ ആശയത്തിന് വേണ്ടി ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള മാനവികമായ ഐക്യത്തിന്റെ ആശയത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും സംവദിക്കേണ്ടിയും പ്രതിരോധിക്കേണ്ടിയും പ്രതിഷേധിക്കേണ്ടിയും വരും പക്ഷേ അത് ഈ രാജ്യത്തെ ഇതര മതസ്ഥർക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന രൂപത്തിലേക്കോ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുതൽ നശിപ്പിക്കുന്ന രൂപത്തിലേക്കോ വഴിതെറ്റി പോകരുത് ഈ വിഭജനത്തിന്റെ വക്താക്കൾ തന്നെ ഇരുളിന്റെ മറവിൽ അതിന് ശ്രമിച്ചേക്കും ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ബുള്ളറ്റും തോക്കും ലാത്തിയും അതുപോലെ ജലപീരങ്കിയുമായി വരുന്ന പോലീസുകാരന്റെ മുന്നിലേക്ക് സ്നേഹത്തിന്റെ റോസാപ്പൂ കൊടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും മാനവികമായ ഉദാത്തമായ മാതൃകകൾ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വല്ലാത്ത സന്തോഷം സന്തോഷം നൽകുകയാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗം രണ്ട് മാർഗമാണ് ഒന്ന് സമാധാനപരമായ പ്രതിഷേധം സമാധാനപരമായ ശക്തമായ പ്രതിഷേധം സമാധാനം ഉണ്ടാകുമ്പോഴും ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രതിഷേധം മതവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാം എന്നും നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ പുരോഗതിക്കും ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ ലോകത്ത് എവിടെയും മുസ്ലിമീങ്ങളടക്കമുള്ള ആളുകൾ ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആദരണീയന്മാരായ നേതാക്കൾ സുൽത്താനുലമയും ബദുറുസാദാത്ത് അടക്കമുള്ള റയീസുലമയടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിത നേതൃത്വം ഇന്നത്തെ ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര നമുക്ക് ദ്വാരക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഏറ്റവും പ്രധാനമായും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം നിലനിൽക്കണം ഭദ്രതയും പാരമ്പര്യവും നിലനിൽക്കണം ഇവിടുത്തെ അധികാരികൾക്ക് സന്മനസ്സുണ്ടാവണം ഈ രാജ്യത്തെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവണം അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാവട്ടെ